എൻ്റെ പേര് പ്രണവി ഞാൻ ബി ആർ എസ് ഗ്ലോബൽ സ്കൂളിൽ സെവൻത് ഗ്രേഡിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് സ്പീച്ചിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ പേരാണ് ടോക്ക് ടു മീ അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം എൻ്റെ സ്പീക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ അവിടെ എന്താണ് എഴുതിയേക്കുന്നത് അത് വായിക്കും അപ്പൊ ഈ ആപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഗൂഗിളിൽ പോയിട്ട് W W W dot desi dot in എന്ന് ടൈപ്പ് ചെയ്യണം സ്റ്റാർട്ട് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോജക്റ്റിൻ്റെ പേര് ഡോക്ടർ മീ എന്ന് കൊടുക്കാം പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇനി പാലറ്റിൽ നിന്ന് യൂസർ ഇൻ്റർഫേസിലെ ഒരു text box drag and drop ചെയ്യാം ഒരു ബട്ടനും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം ബട്ടന് കോമ്പണൻസിലും പ്രോപ്പർട്ടീസിലും റീനെയിം ചെയ്യാം സ്പീക്ക് എന്ന് റീനെയിം ചെയ്യാം മീഡിയയിൽ നിന്ന് ഒരു ടെക്സ്റ്റ് സ്പീച്ചും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം ഇനി സ്ക്രീൻ വണ് ക്ലിക്ക് ചെയ്തിട്ട് അലൈൻ ഹൊറിസോണ്ടലിൽ സെൻറ്റർ ആക്കണം ഇനി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം ഇപ്പോൾ ഡിസൈനർ പാർട്ട് കംപ്ലീറ്റ് ആയി ഇനി ബ്ലോക്സ് പാർട്ടിലേക്ക് പോകാം ആദ്യം സ്പീക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് when speak dot click drag and drop ചെയ്യണം എന്നിട്ട് ടെക്സ്റ്റ് സ്പീച്ച് ക്ലിക്ക് ചെയ്തിട്ട് call text speech one dot speak message drag and drop ചെയ്യണം ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് text box one dot text drag and drop ചെയ്യണം എന്നിട്ട് ബിൽഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് app provide Q R code for A P K click ചെയ്യണം M I T app inventor install ചെയ്തിട്ട് ഈ ക്യു ആർ കോഡ് ഇതിൽ സ്കാൻ ചെയ്യണം അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ആവും ഈ ആപ്പ് സംസാരിക്കാൻ കഴിയാത്തവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും below. But thanks for watching. Bye. Do you want to have a quick peek into our QT Learn classrooms? Here's your chance. Register now only for Rs 99 and see how coding can be so much fun.